മേ ഒരു സെക്കൻഡ് സാറേ ഇത് കാണിച്ചാൽ എനിക്ക് റേഷൻ കിട്ടുമോ ഇത് റേഷൻ കിട്ടാനുള്ള കടലാസല്ല അമ്മേ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടിയുമല്ല സമൂഹത്തിന് വേണ്ടി അതിലൂടെ ലോകത്തിന് വേണ്ടിയാണെന്ന് ഓർക്കുക കാരണം ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ ആയിരക്കണക്കിന് ജീവൻ കവർന്ന കൊറോണ എന്ന മാരക വിപത്തിനെയാണ് അതിൽ നിന്നും രക്ഷ നേടാൻ ആരോഗ്യവകുപ്പും സർക്കാരും നിർദ്ദേശിച്ച മുഖാവരണം ധരിക്കാതെ നടക്കുന്നു അതിൻ്റെ ചെറിയ ഒരു ശിക്ഷയായ ഇരുന്നൂറ് രൂപ കോടതിയിൽ അടയ്ക്കാനുള്ള കടലാസാണ് ഞാൻ ഇപ്പോൾ നൽകിയത് സാറേ അത് പിന്നെ അമ്മ ഒന്നും പറയണ്ട ഇതെനിക്ക് വേണ്ടിയോ നമ്മുടെ സർക്കാരിന് വേണ്ടിയോ അല്ല നമുക്ക് വേണ്ടി നമ്മുടെ ലോകരാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മഹാപ്രളയത്തെ തോൽപ്പിച്ച നമുക്ക് കൊറോണ എന്ന ഈ മഹാവ്യാധിയെ തൂത്തെറിയാം കൈകോർക്കുക തിരിച്ചു പൊരുതാം ഈ മഹാവിപത്തിന്